നാൽപ്പത്തിയഞ്ച് ഡിഗ്രി ചെരിവുള്ള ഒരു റോഡാണ് നല്ല സ്പീഡിൽ ഒരു കാർ ഇങ്ങോട്ട് പോരുന്നുണ്ട് അത് പോരുന്നതാണ്ട് ഇവിടെ ആയപ്പോഴത്തേക്കും ഈ വണ്ടി പാളി പാളിയിട്ട് ഇത് പിന്നെ ഒരൊറ്റ കറക്കമായിരുന്നു ഒരു കുടുംബത്തിൻ്റെ രണ്ട് സഹോദരങ്ങൾ ഒന്നിച്ച് മരിച്ച് കുടുംബ കുടുംബം അനാഥമായപ്പോഴേ പിള്ളേരെ നോക്കിയപ്പോഴത്തേന് അനക്കമുണ്ട് പക്ഷേ നോക്കിയപ്പോഴത്തേന് കയ്യും കാലും എല്ലാം ഒടിഞ്ഞു നമസ്കാരം സഹോദരങ്ങളായ രണ്ട് യുവാക്കളുടെ ജീവൻ നഷ്ടമായ അപകടം നടന്ന സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത് പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിൽ മണിമലയ്ക്ക് സമീപം കറിക്കാട്ടൂരിൽ കഴിഞ്ഞ ശനിയാഴ്ച വൈകിട്ട് ആറരയോടെയാണ് അപകടമുണ്ടായത് ഈ അപകടത്തിൽ വാഹനമോടിച്ച ആളെ മാറ്റി നിർത്തിക്കൊണ്ട് ഈ കേസ് തന്നെ അട്ടുമുറിക്കാനുള്ള വലിയ ശ്രമം നടന്നിരുന്നു വാഹനാപകടത്തിൽ സ്കൂട്ടർ യാത്രികരായ രണ്ട് സഹോദരങ്ങൾ മരണപ്പെട്ടു എന്നുള്ളൊരു വാർത്തയാണ് ആദ്യം വന്നത് എന്നാൽ ഈ വാഹനം അതായത് അപകടത്തിനിടയാക്കിയ ഇന്നോവ കാർ ഓടിച്ചത് ആര് എന്നുള്ള കാര്യം പുറത്തു വന്നിരുന്നില്ല അതേസമയം പോലീസിൽ ചോദിച്ചപ്പോൾ ജോസ് കെ മാണിയുടെ മകൻ അവിടെ ഉണ്ടായിരുന്നു ശനിയാഴ്ചയാണ് ഈ സംഭവം നടക്കുന്നത് ഞായറാഴ്ച പോലീസും പറയുന്ന വിവരങ്ങൾ നാൽപ്പത്തി അഞ്ച് വയസ്സ് പ്രായമുള്ള ഒരാളാണ് ഈ വാഹനം ഓടിച്ചതെന്നാണ് പുറത്തു വരുന്നത് അത് ഈ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം വലിയ വേദന ഉളവാക്കിയ ഒരു കാര്യമായിരുന്നു കാരണം ഈ സ്കൂട്ടർ യാത്രികരായ മരണപ്പെട്ട അവർ തന്നെയാണ് അപകടം ഉണ്ടാക്കിയത് അവർ ഈ ഇന്നോവ കാറിൻ്റെ പിൻ പിറകിൽ ചെന്ന് ഇടിക്കുക എന്നതായിരുന്നു പ്രചരണം നടത്തിയത് അതുകൊണ്ട് തന്നെയാണ് ഈ കേസ് അട്ടിമറിക്കുക കാരണം വരണമെന്ന് വ്യക്തമായി പറയുന്നത് അതോടൊപ്പം തന്നെ ഈ സംഭവം ഈ എല്ലാവരും ജോസ് കെ മാണിയുടെ മകനാണ് ഈ വാഹനം ഓടിച്ചത് പോലീസ് വരെ മറയ്ക്കാൻ ശ്രമിച്ച സംഭവം തിങ്കളാഴ്ച രാവിലെ മറുതാടൻ മലയാളിയാണ് പുറത്തുവിടുന്നത് അതിനുശേഷമാണ് ഈ സംഭവത്തിൽ ഗൗരവമായി മറ്റ് മാധ്യമങ്ങളൊക്കെ അന്വേഷണം നടത്തുകയും വാർത്ത റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നത് ഏതായാലും ഈ സംഭവത്തിന് ശേഷം പോലീസ് ജോസ് കെ മാണിയുടെ മകനായ ജൂനിയർ കെ എം മാണി എന്ന് വിളിക്കുന്ന കുഞ്ഞു മാണി മാണിയെ സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി അറസ്റ്റ് ചെയ്തതിനു ശേഷം സ്റ്റേഷൻ ജാമ്യത്തിൽ തന്നെ വിട്ടയക്കുകയായിരുന്നു ഈ സംഭവത്തിലെ ദൃക്സാക്ഷിയായ ജോമോൻ തെക്കേക്കര എന്നയാൾ നമുക്കൊപ്പമുണ്ട് അദ്ദേഹം ഈ അപകടത്തെ പറ്റി പറയുന്നത് നമുക്ക് കേൾക്കാം ഞങ്ങൾ പള്ളി പോയിട്ട് വൈകിട്ട് നാലരയ്ക്കായിരുന്നു കുർബാന കുർബാന കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിലോട്ട് ഇച്ചിരി കോഴി വാങ്ങിക്കാനായിട്ട് ഇവിടെ ആ കോഴിക്കടയിൽ പോയതാണ് അപ്പം ഞാൻ അങ്ങോട്ട് പോയ ഞങ്ങളുടെ കുടുംബസമേതമാണ് പോയത് അപ്പം ഞാൻ അവിടെ ഇറങ്ങിയപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരൻ അവിടെ നിൽപ്പുണ്ടായിരുന്നു അപ്പോൾ ഞാനും കൂട്ടുകാരനും കൂടെ അവിടെ നിന്ന് സംസാരിച്ചുകൊണ്ട് നിൽക്കുക അതായത് ഇവിടെ തന്നെ അപ്പം സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഈ കാറ് നല്ല സ്പീഡിൽ ഒരു കാർ ഇങ്ങോട്ട് പോരുന്ന കണ്ടു അത് പോരുന്നതാണ്ട് ഇവിടെ ആയപ്പോഴത്തേക്കും ഈ വണ്ടി പാളി പാളിയിട്ട് ഇത് പിന്നെ ഒരൊറ്റ കറക്കമായിരുന്നു ഈ വണ്ടി ആയിട്ട് കറക്കത്തിൽ തന്നെ അവിടെ ആ പിള്ളേർ അന്നേരത്തിന് അവിടെ വന്നായിരുന്നു ആ ആദ്യത്തെ കറക്കത്തിന് തന്നെ ആ പിള്ളേർ അതിനകത്ത് പെട്ടെന്നാണ് തോന്നുന്നത് പിന്നെ ഇവിടുന്ന് കറങ്ങി കറങ്ങി ആ പോസ്റ്റിൻ്റെ അവിടെ അതായത് ഒരു ഇരുപത് ഇരുപത് ഇരുപത്തഞ്ച് ആടി അങ്ങോട്ട് പിന്നെയും വണ്ടി കറങ്ങി കറങ്ങി കറങ്ങിയാണ് അങ്ങോട്ട് പോകുന്നത് ഒരു മൂന്നാല് വട്ടം കറങ്ങി കറങ്ങി അപ്പോഴത്തേനും ഞങ്ങൾ അവിടുന്ന് ഓടി ഇവിടെ വന്ന് വണ്ടി ഈ വണ്ടിയും കൊണ്ടാണ് ഞങ്ങൾ വന്ന് വന്ന് ഇവിടെ വന്ന് ആരാന്ന് എന്തോ നോക്കിയപ്പോഴത്തേന് ഈ രണ്ട് പിള്ളേർ ഇവിടെ കിടക്കുന്നു ആരാ എന്തുവെന്ന് നമുക്കൊന്നും അറിയത്തില്ല സ്കൂട്ടറിൻ്റെ അത് മൊത്തം അങ്ങ് പോയി പിന്നെ ആ പിള്ളേരെ നോക്കിയപ്പോഴത്തേന് അനക്കമുണ്ട് പക്ഷേ നോക്കിയപ്പോഴത്തേന് കൈയും കാലും എല്ലാം ഒടിഞ്ഞു മൊത്തം ഇതായി പിന്നെ പെട്ടെന്ന് ഒരു വണ്ടി ഒരു എണ്ണൂറ് കാറ് വന്നപ്പോഴത്തേന് ആ കാറേൽ ഇവരെ കയറ്റി നമ്മുടെ ഇവിടുത്തെ ഒരു ഹോസ്പിറ്റലിലോട്ട് അവരെ കയറ്റി വിട്ടു അപ്പം ആരാന്ന് വണ്ടി ഓടിച്ച് ആരാന്ന് നോക്കിയപ്പോഴത്തേന് ഒരു കൊച്ചു പയ്യൻ നമുക്ക് അപ്പം അവൻ പറഞ്ഞു ഞങ്ങൾ ചേട്ടാ അത് വണ്ടി ഒന്ന് സ്ലിപ്പായതാണ് ഞാൻ പറഞ്ഞു മോനെ ഇത്രയും മഴയത്ത് ഇത്രയും സ്പീഡിലാണോ വണ്ടി ഓടിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിന്നപ്പോഴത്തേന് പുള്ളിയുടെ ഒരു ബന്ധു ഇവിടെ വന്നിട്ട് എന്നോട് പറഞ്ഞു അത് എൻ്റെ മോൻ്റെ അളിയനാ എന്ന് പറഞ്ഞു അപ്പോഴത്തേക്കിന് അന്നേരമാണ് എനിക്ക് മനസ്സിലായത് ജോസ് കമാനയുടെ മകനാണെന്ന് അപ്പോൾ പിന്നെ പുള്ളി പറഞ്ഞു അത് ഇവിടുത്തെ അവരെ ഇവിടുത്തെ കൊണ്ടുപോകാമെന്നൊക്കെ പറഞ്ഞു ഞങ്ങൾ പറഞ്ഞു ഇവിടുത്തെ കൊണ്ടുപോകണ്ട കാരണം ഇത് വണ്ടി ഇടിച്ച വണ്ടിയല്ലേ നമുക്ക് വേറെ വണ്ടി വരണം അത് കയറ്റി കൊണ്ടുപോകാമെന്നൊക്കെ പറഞ്ഞു അങ്ങനെ പിന്നെ ഇവിടെ വന്ന് പോലീസുകാർ വന്നു അവിടെ അവിടുന്ന് അടുത്ത വീട്ടിൽ നിന്ന് ആൾക്കാരെ കൊണ്ട് സാക്ഷി മൊഴിയൊക്കെ എടുത്തിട്ട് പോയി പിറ്റേ ദിവസം ആയപ്പോഴത്തേന് സംഭവങ്ങളൊക്കെ വേറെ രീതിയിലാണ് അതായത് രണ്ട് വണ്ടി ഒരേ ദിശയിൽ നിന്നാണ് വന്നത് അങ്ങനെ കാറിൻ്റെ പുറകെ വന്ന് സ്കൂട്ടർകാരിടിച്ചു എന്നൊക്കെ പറഞ്ഞ് അപ്പം നമുക്ക് ശരിക്കും കണ്ടു നിന്ന് ആ കാഴ്ച ഇതും കൂടെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കിന് ആ പാവപ്പെട്ട വീട്ടുകാരുടെ രണ്ട് മക്കളും പോയി നമുക്ക് ആ പാടെ സങ്കടമായി അങ്ങനെ നിന്നിട്ട് നമുക്കത് സഹിക്കാൻ പറ്റും അത് സത്യം പറയണമെന്ന് തോന്നി അതുകൊണ്ട് ഇത് പോലീസ് ഇത് മറയ്ക്കാൻ അത് ഇത് മറച്ചു വെച്ചുകൊണ്ട് വേറെ ഒരു രീതിയിൽ ഈ കേസ് മാറ്റാനായിട്ടാണ് അവർ തീരുമാനിച്ചത് അപ്പം നമുക്കത് കണ്ടിട്ടത് രണ്ട് മരണം കൂടെ കണ്ടിട്ട് നമുക്കത് അത് സഹിക്കാൻ പറ്റില്ല ആ അങ്ങനെ ഞങ്ങൾ ഇവിടെ നമ്മളെ കൂട്ടുകാരെല്ലാം കൂടെ കൂടി മണിമല ഒരു ഗ്രൂപ്പ് പുതിയതായിട്ട് ഉണ്ടാക്കി അതിനകത്തൊക്കെ അല്ലാതെ തന്നെ പഴയ ഒരു ഗ്രൂപ്പുണ്ട് അതിനകത്ത് ശക്തമായിട്ട് ഈ കാര്യങ്ങളെപ്പറ്റി സംസാരിക്കുകയും നമ്മുടെ കൂട്ടുകാരെല്ലാം അതിനകത്ത് ആത്മാർത്ഥമായിട്ട് ഇത് സഹകരിക്കാറുണ്ട് അപ്പോൾ ഇതിൻ്റെ സത്യം നമ്മൾ പുറത്ത് കൊണ്ടുവരണമെന്നുള്ള ഒരു രീതിയിലും അവർക്ക് കിട്ടേണ്ട നീതി കിട്ടണമെന്നും കൊണ്ടാണ് ഞങ്ങൾ ഇത്ര ശക്തമായിട്ട് ഇതിനകത്ത് ഇറങ്ങിയത് ഒരു കുടുംബത്തിൻ്റെ അത്താണിയായിരുന്ന രണ്ട് സഹോദരങ്ങളാണ് മരണപ്പെട്ടിരിക്കുന്നത് കരിക്കാട്ടൂർ സമീപം പതിനാലിൽ പ്ലാവിൽ കുന്നുംപുറത്ത് താഴെ യോഹന്നാൻ മാത്യുവിൻ്റെ മകനായ മാത്യു ജോൺ മുപ്പത്തഞ്ച് വയസ്സുള്ള മാത്യു ജോണ് സഹോദരൻ ജിൻസ് മുപ്പത്തൊന്ന് വയസ്സുണ്ട് ഇവർ രണ്ടുപേരുമാണ് മരണപ്പെട്ടിരിക്കുന്നത് ഈസ്റ്റർ ആഘോഷിക്കുന്നതിനായി വീട്ടിലേക്കുള്ള സാധനങ്ങൾ വാങ്ങി വരുന്നതിനിടയിലാണ് അതിദാരുണമായ അപകടം സംഭവിക്കുന്നത് റോഡിൻ്റെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കാറുണ്ട് ഈ റോഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാൽപ്പത്തിയഞ്ച് ഡിഗ്രി ചെരിവുള്ള ഒരു റോഡാണ് വലിയ ഹൈവേ ആണ് ഏകദേശം പത്ത് കോടിയോ പതിനൊന്ന് കോടിയോ അങ്ങോട്ട് കിലോമീറ്ററിന് പണിത റോഡാണിത് പക്ഷേ ഈ റോഡ് ശ്രദ്ധിക്കേണ്ടത് ഒരു രണ്ട് കിലോമീറ്റർ കിലോമീറ്ററിനപ്പുറത്ത് നിന്നും നാൽപ്പത്തിയഞ്ച് ഡിഗ്രി ചെരിവിൽ വന്നിട്ട് മണിമലയിൽ എത്തിച്ചേരുന്ന ഒരു റോഡാണിത് അപ്പം ഇത് ഏകദേശം എനിക്ക് തോന്നുന്നു അമ്പത് കിലോമീറ്റർ സ്പീഡാണ് ഇതിന് മാക്സിമം പോകാൻ പറ്റുന്നത് അപ്പം ചെറുതായിട്ടെങ്കിലും ഈ റോഡിൻ്റെ മണ്ടയിൽ നമ്മളൊന്ന് ചവിട്ടിപ്പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് നല്ല കപ്പാസിറ്റിയുള്ള ടു പോയിൻറ്റ് സീറോ ഇന്നോവയല്ലേ ടു പോയിൻറ്റ് സീറോ കണ്ട് പവറുള്ള വണ്ടിയാണ് ആ വണ്ടി ഒന്ന് ചവിട്ടിപ്പോയി കഴിഞ്ഞാൽ നൂറ് കിലോമീറ്റർ എത്തുന്ന നമ്മൾ അറിയില്ല അത് അപ്പം ഇവിടെ നമ്മൾ ഒരിച്ചിരി മച്ചുറായിട്ട് ഡ്രൈവ് ചെയ്യേണ്ടതാണ് അതിൻ്റെ കൂടെ റോഡിൽ ഇച്ചിരി വെൾ ഒരു ഒരു നനവുണ്ടെന്നുണ്ടെങ്കിൽ ഗ്രിപ്പ് കുറയും അല്ലാതെ ഇപ്പം ഇത് വെയിറ്റ് ഇല്ലാത്ത വണ്ടിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡ്രൈവ് ചെയ്യുന്ന ഡ്രൈവർക്ക് അറിയാം ഇത് പറന്നു പോകുന്ന പോലെ ഇന്നവയ്ക്ക് അത്രയും തോന്നില്ല അമിതമായ ഒരു വേഗ വേഗത ഉണ്ടെങ്കിൽ മാത്രമേ ഇന്നവയ്ക്ക് അത് മനസ്സിലാവുള്ളൂ അപ്പോൾ ഇവിടെ വന്നിട്ട് നമ്മളൊരു സഡൻ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ കൺട്രോൾ വിട്ടുപോകും ഇപ്പോൾ ഇത് ദൃസാക്ഷി പറഞ്ഞത് ഏകദേശം മൂന്നോ നാലോ വട്ടം കറങ്ങി എന്നാണ് അൺഫോർച്ചുനേറ്റ്ലി ഈ പിള്ളേർ ഇതിൻ്റെ മുമ്പിലേക്ക് എടുത്തു വരികയായിരുന്നു ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നിന്ന് വരുന്ന പിള്ളേർ എത്തുകയായിരുന്നു അപ്പോൾ ഇടതുവശത്തൂടെ പോകുന്ന വണ്ടി വണ്ടി ഡ്രൈവ് ചെയ്യുന്ന ഇടതുവശത്തോടെ ഇടതുവശത്തൂടെ പോകുന്ന വണ്ടി അമിത വേഗതയിൽ അത് റൊട്ടേറ്റ് ചെയ്യുമ്പോഴത്തെ പ്രശ്നം അത് നമ്മുടെ വലത് ഷിയറിങ്ങിലേക്കാണല്ലോ പോകുന്നത് അപ്പം കൈ പിടിച്ചേക്കുന്നത് വലതുവശത്തേക്കാകുമ്പോൾ നമുക്കറിയാം ഒറ്റ കറക്കൽ കറങ്ങുമ്പോൾ ഓപ്പോസിറ്റ് വരുന്ന സൈഡിലോട്ട് വണ്ടി റൊട്ടേറ്റ് ചെയ്യും അപ്പോൾ ആ റൊട്ടേറ്റ് ചെയ്യുമ്പം പാവപ്പെട്ട ഒരു മനുഷ്യനുണ്ടെങ്കിൽ അവനെ ഇടിക്കും ഇതൊരു ആക്സിഡൻറ്റ് ആണ് അപ്പോൾ ഇതിൻ്റെ അടുത്ത നടപടികളൊക്കെയാണ് നോക്കേണ്ടത് എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു മണിക്കൂറിനവിടെ തന്നെ പോലീസ് ഇവിടെ എത്തി വളരെ പെട്ടെന്ന് ഇത് വളരെ വളരെ വളരെ വിദഗ്ധമായിട്ട് ഇതൊരു ക്ലീനപ്പ് നടത്തി അറിയില്ല വൈദ്യ പരിശോധന വല്ലതും നടത്തിയോ ഇല്ലയോ എന്ന് അറിയില്ല എങ്കിലും ആദ്യം കേട്ട ന്യൂസ് ഏകദേശം നാൽപ്പത്തഞ്ച് വയസ്സുള്ള കണ്ടാൽ അറിയാത്ത ഒരാൾ ഡ്രൈവ് ചെയ്തു എന്നാണ് കേട്ടത് അതിൽ നിന്നാണ് ഈ മണിമലയ്ക്ക് ചുറ്റുമുള്ള നാനാജാതി മതസ്ഥരും ഏകദേശം എല്ലാ രാഷ്ട്രീയക്കാർക്കും വിഷമമായത് കാരണം ഒരു കുടുംബത്തിൻ്റെ രണ്ട് സഹോദരങ്ങൾ ഒന്നിച്ച് മരിച്ച് കുടുംബ കുടുംബം അനാഥമായപ്പോഴേ ഈ പറയുന്ന ഏതോ ഒരു പ്രബലനെ രക്ഷിക്കാനുള്ള ശ്രമമാണോ എന്ന് സമീപവാസികൾക്കുണ്ടാകുകയും അവരുടൻ തന്നെ ഒരു ആക്ഷൻ കൗൺസിൽ ഉണ്ടാകുന്ന രീതിയിലേക്ക് അവർ മാറുകയും ചെയ്തു ഏകദേശം ഏതായാലും കഴിഞ്ഞ ന്യൂസ് വന്ന് കേട്ടത് ഏകദേശം നമ്മൾ അറിയുന്നത് ഒരു ദിവസത്തിന് ശേഷം ഞായറാഴ്ച ആയതാണ് എഫ് ഐ ആർ ഇടാൻ ഇച്ചിരി താമസിച്ച് അതിനോട് അവസാന ന്യൂസ് നമ്മൾ കേട്ടത് നമ്മുടെ ജൂനിയർ മാണി ഇവിടെ എത്തി പിന്നെ പതിനെട്ട് പത്തൊമ്പത് വയസ്സുള്ള പയ്യനല്ലേ അദ്ദേഹം ഇവിടെ എത്തി അറസ്റ്റ് പിന്നെ പോലീസ് സ്റ്റേഷനിലെത്തി അറസ്റ്റ് വരിച്ച് സ്റ്റേഷൻ ജാമ്യത്തിൽ പോയി എന്നുള്ളതാണ് എനിക്ക് നമ്മുടെ പ്രിയങ്കരനായ നമ്മുടെ ജോസ് കെ മാണിയോടും നിഷയോടൊക്കെ പറയാനുള്ളത് പയ്യൻ വളരെ പ്രായം കുറഞ്ഞതല്ലേ ഒരു പാവം പഞ്ചപ്പാവ് അവൻ അത്ര പ്രായമൊന്നും ആയിട്ടില്ല നമ്മൾ ഈ ടു പോയിൻറ്റ് സീറോ ഇത്ര ശക്തമായ വണ്ടിയൊന്നും ഈ പിള്ളേർക്ക് ഇത്ര പ്രായത്തിൽ കൊടുത്തു വിടണ്ട ഇച്ചിരി കൂടെ ഒരു പരുവായിക്കോട്ടെ അവൻ ജീവിക്കാൻ ഒത്തിരിയുണ്ട് പിന്നെ ഈ അധികാരവും എല്ലാം കൂടുമ്പോഴേക്കും നമ്മുടെ ബ്യൂറോക്രസിയുടെയും ഒക്കെ പ്രശ്നം കൊണ്ട് അവരൊക്കെ അടിമത്തത്തിലാണ് അതുകൊണ്ട് നമ്മൾ നമ്മളെല്ലാവരും നമ്മളൊക്കെ നീതി ന്യായത്തിന് വേണ്ടി നിൽക്കുന്നവരാണ് കെ എം മാണി എന്ന് പറയുന്ന ഒരു മഹാനാണ് അപ്പം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരിയുടെയൊക്കെ മച്ചുറാകുന്നിടം വരെ പിള്ളേരെയൊക്കെ ഇത്ര പവറുള്ള വണ്ടികളൊന്നും കൊടുത്തു വിടണ്ട അപ്പം ശ്രദ്ധിക്കുക അതാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ അബദ്ധം നടന്നു കഴിയുമ്പോൾ നീതിബോധം എപ്പോഴും ഉണരണം എപ്പോഴും പാവപ്പെട്ടവൻ്റെ കൂടെ നിൽക്കാനുള്ള മനസ്ഥിതി ഉണ്ടായിരിക്കണം തെറ്റുകളുണ്ടെങ്കിൽ സത്യത്തിന് ഭയങ്കര വിലയുള്ളതാണ് അപ്പോൾ ഈ സത്യം തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാർ ഒത്തിരി അത് അംഗീകരിക്കും തെറ്റുകളെ നമ്മളൊക്കെ പിന്നെ ന്യായമായ തെറ്റുകളൊക്കെ മനുഷ്യൻ അംഗീകരിക്കപ്പെടും അതുകൊണ്ട് ഈ വൈകിയ വേളയിലെ ഒരു തെറ്റ് മനസ്സിലാക്കി ധാർമ്മിക ബോധം ഉണർന്നതിൽ എനിക്ക് ഒത്തിരി അധികം അപ്രീഷിയേറ്റ് ചെയ്യാൻ പോകുന്നുണ്ട് പക്ഷേ എനിക്ക് ജനങ്ങളോട് പറയാനുള്ളത് ഉണർന്നിരിക്കണം ഈ റോഡിൽ ഒത്തിരിയധികം അപകടങ്ങൾ നടക്കുന്നുണ്ട് അധികാരത്തിൻ്റെയും പോലീസിൻ്റെ സ്വാധീനത്തിൻ്റെയും പേരിൽ ന്യായം ഇല്ലാത്ത ഇല്ലാതെ പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാകരുത് നമ്മൾ ഒത്തിരിയധികം ബോധത്തോടെ ദീർഘവീക്ഷണത്തോടെ ഉണർത്തി ഉണർന്നിരിക്കണം നമ്മൾ ഇവിടുത്തെ സമൂഹത്തിന് ഒരു കാവലാളായിരിക്കണം ഇരുവരുടെയും സംസ്കാര ചടങ്ങിൽ നിരവധി ആളുകൾ ആദരാഞ്ജലി അർപ്പിക്കുന്നതിന് വേണ്ടി എത്തിച്ചേർന്നിരുന്നു മണിമല ഹോളി മാഹി പള്ളിയിൽ രണ്ടുപേരും അന്തിവിശ്രമം കൊള്ളും തിങ്കളാഴ്ചയാണ് അവരുടെ സംസ്കാരം നടന്നത് തിങ്കളാഴ്ച ഉച്ചകഴിഞ്ഞ് രണ്ടരയോടെ അവൻ ജനാബിയുടെ സാന്നിധ്യത്തിലാണ് ഈ രണ്ടുപേരും രണ്ട് ആംബുലൻസുകളായി രണ്ടുപേരുടെയും മൃതദേഹങ്ങൾ ഹോളിമാക്കി പള്ളിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു ഏതായാലും ദയനീയമായ ഒരു സംഭവം തന്നെയാണ് ഈ നാട് അത് ഓർക്കുന്നത് കാരണം വീട്ടുകാരെ സംബന്ധിച്ചിടത്തോളം കുടുംബത്തിൻ്റെ അത്താണിയായിരുന്നു ഇവർ രണ്ടുപേരും ജോലി ചെയ്താണ് ഈ കുടുംബം പുലർത്തിയിരുന്നത് ഇതിൽ മൂത്തയാൾ മാത്യു ജോൺ എന്ന് പറഞ്ഞ വ്യക്തി വിവാഹിതനാണ് അഞ്ച് വർഷമായി വിവാഹം കഴിച്ചിട്ട് എങ്കിൽ കുട്ടികളില്ലായിരുന്നു പക്ഷേ കഴിഞ്ഞ മൂന്ന് മാസമായി ഇയാളുടെ ഭാര്യ ഗർഭിണിയാണ് അതിൻ്റെ സന്തോഷത്തിൽ കഴിയുന്നതിനിടയിലാണ് പെട്ടെന്ന് ഒരു അപകടം സംഭവിക്കുന്നത് ആ കുടുംബത്തിലെ രണ്ട് സഹോദരങ്ങളെയും കൂട്ടിക്കൊണ്ടുപോയത് വലിയ നിർവചിക്കാൻ പോലും പറ്റാത്തൊരു വിഷമത്തിലായിരിക്കുകയാണ് ആ കുടുംബം സംസ്കാര വീട്ടിലെ സംസ്കാര ചടങ്ങുകൾ നടക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാം